റുഖയ്യ ഷറയ്യ അഥവാ ഇസ്ലാമികമായ മന്ത്രം അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മന്ത്രിക്കേണ്ടുന്ന മന്ത്രങ്ങളെ സംബന്ധിച്ചുമെല്ലാം വളരെ വിശദമായി നാം കഴിഞ്ഞ ചില സംസാരങ്ങളിൽ നിർവഹിക്കുകയുണ്ടായി വിശദീകരിക്കുകയുമുണ്ടായി ഇൻഷാ അള്ളാഹ് അത്തരം സന്ദർഭത്തിൽ പലരും ചോദിച്ച ഒരു ചോദ്യമാണ് എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് കേവലം പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ അതല്ല മന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് മന്ത്രിക്കാം ഇങ്ങനെ ഒരു ചോദ്യം പല ആളുകളും ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ ഈ ഒരു സംസാരത്തിൽ നാം രോഗികളെ മന്ത്രിക്കുമ്പോൾ അതല്ലെങ്കിൽ നാം സ്വയം മന്ത്രിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ രോഗമുണ്ടാകുമ്പോൾ നാം മന്ത്രിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പ്രമാണത്തിൽ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത് അത് ഓരോന്നോരോന്നായി അതിൻ്റെ തെളിവുകൾ സഹിതം ഞാൻ ഇൻഷാ അള്ളാ വിശദീകരിക്കാം അതിൽ മന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമതായി വരുന്നതും പരിശുദ്ധ ഖുർആാനിൽ നിന്നോ അതല്ലെങ്കിൽ നബിസലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച ദ്വാകളിൽ നിന്നോ ദിക്റുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഷിർക്കോ കുഫറോ ഖുറാഫാത്തോ ഒന്നും കലർന്നിട്ടില്ലാത്ത തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുന്ന രൂപത്തിലുള്ള കലിമാത്തുകൾ കൊണ്ടോ അള്ളാഹുവിൻ്റെ അസ്മാ ഉവ സിഫാത്തുകൾ കൊണ്ടോ മന്ത്രിക്കുക അപ്പോൾ ഇവിടെ ദുആകൾക്കപ്പുറത്ത് ഇപ്പം നമുക്കറിയാം ഒരു പ്രയാസം വന്നാൽ നമ്മൾ ദുആ ചെയ്യും അള്ളാഹുവെ എൻ്റെ അസുഖം മാറ്റണമേ ഇതാണ് സാധാരണ പ്രാർത്ഥന എന്നാൽ റുക്കിയ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്താണത് നാം ആ രോഗം മാറുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ പരിശുദ്ധ ഖുർആാനിലുള്ള ഏതെങ്കിലും അധ്യായങ്ങളോ ആയത്തുകളോ പാരായണം ചെയ്തുകൊണ്ട് മന്ത്രിക്കുക അല്ലെങ്കിൽ നബിസലാഹു അലൈ വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ദുവാകളോ ദിക്റുകൾ കൊണ്ടോ മന്ത്രിക്കുക ഇപ്രകാരം നാവുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ റുക്കിയ ഉണ്ടാവേണ്ടത് അത് കേവലം ഹൃദയത്തിലുള്ള ഒരു പ്രാർത്ഥന മാത്രം മതിയാവുകയില്ല അതിന് റുക്കിയ എന്ന് പറയുകയില്ല ശരിക്കും ശ്രദ്ധിക്കുക മന്ത്രമാവണമെങ്കിൽ നമ്മുടെ ചുണ്ടുകൊണ്ടും നാവ് കൊണ്ടും മന്ത്രിക്കണം സാധാരണ മലയാളത്തിൽ നമ്മൾ മന്ത്രം എന്ന് പറയുമ്പോൾ മന്ത്രിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചുണ്ട് അനങ്ങണം അപ്പോൾ നമ്മളുടെ നാവ് അതേപോലെ തന്നെ ചുണ്ടുകൾ അനങ്ങിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ദിക്റുകളോ ദ്വാകളോ അല്ലെങ്കിൽ ഖുർആാനിലെ ആയത്തുകളോ വചനങ്ങളോ ഓതിക്കൊണ്ടായിരിക്കണം മന്ത്രിക്കേണ്ടത് അപ്പോൾ മന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നുകിൽ ഖുർആാനിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട ദിക്റുകളിൽ നിന്ന് ദ്വാകളിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫാത്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മന്ത്രിക്കേണ്ടത് അതോടൊപ്പം തന്നെ തൗഹീദിൽ അധിഷ്ഠിതമായ മറ്റു നല്ല വാക്കുകളും ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമില്ല ഷിർക്ക് കലരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അതുകൊണ്ട് തന്നെ അർത്ഥമറിയാത്ത ഭാഷയിലോ അർത്ഥമില്ലാത്ത അക്കങ്ങളോ കള്ളികളോ അക്ഷരങ്ങളോ ഒന്നും ഉണ്ടാകുവാനും പാടില്ല ഇതിനുള്ള തെളിവ് എന്താണ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു ആയിഷ റതി അള്ളാഹു താലാൻഹയിൽ നിന്നുള്ള ഹദീസാണ് അന്ന റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം കാന നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് രോഗമുണ്ടായാൽ പ്രവാചകൻ പാരായണം ചെയ്യും അലാ നഫ്സിഹി തൻ്റെ നഫ്സിൽ ബിൽ മുഅവ്വിദാത്തുകൾ കൊണ്ട് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നാസ് കൂടെ സൂറത്തുൽ ഇഖ്ലാസും അപ്പോൾ ഖുർആാനിലെ ഈ അധ്യായങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലാഹു അലൈ വസ്ലമ പാരായണം ചെയ്തുകൊണ്ടായിരുന്നു മന്ത്രിച്ചിരുന്നത് അപ്പോൾ ഖുർആാനിൽ നിന്നോ മറ്റോ പാരായണം ചെയ്തുകൊണ്ടുള്ള റുഖിയ അതിനുള്ള തെളിവാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നാവുകൊണ്ട് മറ്റു ചിലതും പറയാവുന്നതാണ് ഉദാഹരണത്തിന് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം ആയിഷ റളിയല്ലാഹു അള്ളാഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റുഖിയയിൽ എന്ത് പറയാറുണ്ട് യഖൂലു ഫിർ റുഖിയ പ്രവാചകൻ മന്ത്രിക്കുമ്പോൾ ഇങ്ങനെ പറയും തുർബത്തു അറുദീന നമ്മുടെ മൺ ഭൂമിയിലെ മണ്ണ് വരീഖത്തു ബഅദിന നമ്മളിൽ ചിലരുടെ ഉമിനീര് യുഷ്ഫ സഖീമുന നമ്മുടെ രോഗികൾക്ക് ഷിഫ നൽകുന്നു ബിഇദിന് റബ്ബിൻ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അപ്പോൾ മണ്ണ് കൊണ്ടുള്ള ചികിത്സ എന്ന ഒരു ഭാഗം ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഈ ഹദീസ് നമ്മൾ തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് നബി നാവ് കൊണ്ട് പറയാറുണ്ടായിരുന്നു കൈവിരളിൽ ഉമിനീര് കൊണ്ട് നനച്ച് മണ്ണിൽ മുക്കി ആ മണ്ണ് മുറിവുള്ള ഭാഗത്തോ വേദനയുള്ള ഭാഗത്തോ ചൊറിച്ചിലുള്ള ഭാഗത്തോ പുരട്ടിക്കൊണ്ടുള്ള രീതി അപ്പോൾ ഇങ്ങനെ പറയുക അതേപോലെ തന്നെ നമുക്കറിയാം അള്ളാഹു റബ്ബന്ന സദിഹി ബിൽ സവഷ്ഫി അൻത ഷാഫി ലാ ഷിഫ ഇല്ലാ ഷിഫാ ഷിഫാ അൻ ലാ യുഗാദു റുസഖമ ഇതും ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ് അതേപോലെ തന്നെ കടുത്ത വേദന വന്നാൽ പറയേണ്ടത് ബിസ്മില്ല എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ട് വ മിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് അപ്പോൾ ഈ ഹദീസുകളൊക്കെ നമുക്ക് തെളിവ് നൽകുന്നത് ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് നേരത്തെ വിശദീകരിച്ചതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് അപ്പോൾ ചുരുക്കത്തിൽ ഖുർആാനിൽ നിന്ന് ഓതണം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ദിക്റുകളിൽ നിന്ന് ദുആകളിൽ നിന്ന് ഓതണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ഷിർക്കുൻ ഷിർക്ക് കലർന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ആകാവുന്നതുമാണ് ഇതാണ് ഒരു കാര്യം മന്ത്രിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതുമാണ് രണ്ടാമത്തത് അന്നഫ്സു നഫ്സ് എന്ന് പറഞ്ഞാൽ മെല്ലെ ഊതുന്നതിനാണ് നഫ്സ് എന്ന് പറയുന്നത് ഉലമാക്കൾ വിശദീകരിച്ചു പ്രത്യേകിച്ചും അന്നിഹായ ഫി ഗരീബിൽ ഹദീസി വൽ അസർ ഹദീസിലെയും അസറിലെയും വാക്കുകളുടെ അർത്ഥം പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നഫ്സ് എന്ന് പറഞ്ഞാൽ ബിൽഫമി വായ കൊണ്ട് ചെയ്യുന്നതാണ് വഹുവ ഷബീഹുൻ ബിൻ നഫ് അത് ഊതുന്നതിനോട് സാമ്യതയുള്ളതാണ് വഹുവ അകല്ലുമിന തഫ്ല് എന്നാൽ തുപ്പുക അതിനേക്കാൾ കുറവുള്ളതാണ് എന്ന് പറഞ്ഞാൽ മുഴുവനായി തുപ്പലില്ലാതെ അതിൻ്റെ താഴെയുള്ളതാണ് യഥാർത്ഥത്തിൽ നഫ്സ് എന്ന് പറയുന്നത് കാരണം തഫലിൽ ഉമിനീരുണ്ടാകും എന്നാൽ നഫ്സിൽ ഉമിനീരുണ്ടാവണമെന്നില്ല അപ്പോൾ ഉമിനീരില്ലാതെ മെല്ലെ ഊതുന്നതിനാണ് നഫ്സ് എന്ന് പറയുന്നത് ചില ഉലമാക്കൾ പറഞ്ഞു ഒരൽപ്പം ഉമിനീരിൻ്റെ നനവുണ്ടെങ്കിലും അതിനെ നഫ്സ് എന്ന് പറയും ഒരൽപ്പം ഉമിനീരിൻ്റെ ഒരു തണുപ്പ് അതുണ്ടെങ്കിലും അതിന് നഫ്സ് എന്ന് പറയും എന്നാൽ വലിയ രൂപത്തിലുള്ള ഒരു ഉമിനീര് അവിടെ ഉണ്ടാവുകയില്ല ഇതിനാണ് നഫ്സ് എന്ന് പറയുന്നത് നബി സലാഹു അലൈ വസ്ലമ മന്ത്രിക്കുമ്പോൾ അങ്ങനെ ഊതാറുണ്ടായിരുന്നു അപ്പോൾ ഖുർആാനോ അതേപോലെ തന്നെ മറ്റു ദിക്റുകളോ ചൊല്ലുന്നതോടൊപ്പം അതിൻ്റെ കൂടെ ഉമിനീരില്ലാതെ മെല്ലെ ഊതുക എന്നത് മന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാം സ്വന്തം ശരീരത്തിൽ ഊതുമ്പോഴും മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കുമ്പോഴും നമുക്ക് ചെയ്യാനുള്ളതാണ് അവരുടെ ശരീരത്തിലേക്ക് മന്ത്രിച്ചുകൊണ്ട് ഊതുക അല്ലെങ്കിൽ നമ്മളുടെ കൈകളിലേക്ക് ഊതിയതിന് ശേഷം ശരീരത്തിൽ തടവുക ഇങ്ങനെയെല്ലാം ആവാം നേരത്തെ ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാം ആയിഷ റബി അള്ളാഹു തലാൻഹ പറയുന്നു നബി അലൈഹി സ്വലമ തനിക്ക് വല്ല രോഗവും വന്നാൽ നബി അലൈഹി ഓതും എന്നിട്ട് ഊതുകയും ചെയ്യും നഫ്സ് ചെയ്യും അഥവാ മെല്ലെ ഉമിനീരില്ലാതെ അതല്ലെങ്കിൽ അല്പം നനവോടുകൂടി ഊതും ഇതാണ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ ചെയ്തിട്ടുള്ള ഒരു രീതി അപ്പോൾ ഊതുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിൻ്റെ സഹിയിൽ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ മറ്റൊരു തെളിവ് കൂടി നമുക്ക് കാണാൻ സാധിക്കും ഐഷ റതി അള്ളാഹു താലാൻഹ പറയുന്നു അന്ന നബി സലാഹു അലൈ വസല്ലം കാന ഇത അവ ഇല ഫിറാഷി പ്രവാചകൻ തൻ്റെ ഫിറാഷിലേക്ക് വിരിപ്പിലേക്ക് പോകുമ്പോൾ കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും ജമ കഫൈ തൻ്റെ രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് വെക്കും ജമ കഫൈഹി സുമ്മ നഫസഫീഹിമ എന്നിട്ട് പ്രവാചകൻ കൈകളിലേക്ക് ഊതും എന്ന് പ്രവാചകൻ ഊതും പിന്നെ ഫക്കറ അഫീഹിമ എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യും ഏതൊക്കെയാണ് കുൽ ഹുവല്ലാഹു അഹദ് വക്കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വക്കുൽ അഊദു നാസ് ഈ മൂന്ന് സൂറത്തുകളും നബി സല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ഊതിയതിന് ശേഷം പിന്നെ പാരായണം ചെയ്യും എന്നാൽ വേറെ ചില റിവായത്തുകളിൽ പാരായണം ചെയ്തതിന് ശേഷം നബി സല്ലാഹു അലൈഹി വസല്ലമ ഊതും അപ്പോൾ ഇത് രണ്ടുമാകാം ആദ്യം ഊതിയതിന് ശേഷം പാരായണം ചെയ്യാം അല്ലെങ്കിൽ പാരായണം ചെയ്തതിന് ശേഷം ഊതുകയും ചെയ്യാം നബി സല്ലാ അലൈഹി സ്വലം അങ്ങനെ ചെയ്യാറുണ്ട് എന്നിട്ട് സുമ്മയം മിൻ ജസദിഹി തൻ്റെ ശരീരത്തിൽ സാധിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം നബി സല്ലാഹു അലൈഹി വസ്ലമ തൻ്റെ കൈകൾ കൊണ്ട് തടവുകയും ചെയ്യും അപ്പോൾ കൈകളിലേക്ക് ഊതിയതിന് ശേഷം ഖുർആൻ പാരായണം ചെയ്ത് ശരീരത്തിൽ മുഴുവൻ തടവുന്ന രീതി ഇത് റുഖിയയുടെ ഒരു രീതിയാണ് റുഖിയ ചെയ്യുന്ന സന്ദർഭത്തിലും ഇതേപോലെ നബി സല്ലാഹു അലൈഹി വസല്ലമ തടവാറുണ്ടായിരുന്നു ഓതിയതിന് ശേഷം പിന്നീട് ഊതുകയും പിന്നീട് തടവുകയും ചെയ്യാറുണ്ട് ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് നഫ്സ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ രൂപത്തിലുള്ള ഊത്താണ് ബിലാരി ഖിൻഫി അതിൽ ഉമിനീരുണ്ടാവുകയില്ല അതേപോലെ തന്നെ റുക്കിയ ചെയ്യുമ്പോൾ ഫീഹി ഇസ്തിഹബാബുൻ നഫ്സി ഫിർ റുക്കിയ റുക്കിയ ചെയ്യുമ്പോൾ ഊതാം എന്നതിനുള്ള തെളിവ് അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ ഉണ്ട് വഖദ് അജ്മഉ ജവാസിഹി അങ്ങനെ ഊതാം എന്നതിൽ പണ്ഡിതന്മാരുടെ ഇജ്മ ഉണ്ട് വസ്തഹബ്ബഹുൽ ജുംഹൂറു അതല്ല മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് അത് മുസ്തഹബാണ് വളരെ നല്ലതാണ് കേവലം ജായിസ് അല്ല മറിച്ച് അതിൻ്റെ മേലെ നിൽക്കുന്ന വളരെ നല്ല ഒരു കാര്യമാണ് സഹാബികളും താബീയങ്ങളും അതിനുശേഷമുള്ളവരും എല്ലാം തന്നെ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഖദ് ഫഖീല ഹുവ ഹുമാ വലാ യകൂനാനി ഇല്ലാ നഫസും അതേപോലെ തഫലും ഇത് രണ്ടുമുണ്ട് രണ്ടും ഒന്നാണ് രണ്ടും ഊതുക എന്നതിനാണ് ഉപയോഗിക്കുന്നത് ഉമിനീരില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു തഫുല് എന്ന് പറഞ്ഞാൽ നേരിയ രൂപത്തിലുള്ള ഒരു ഉമിനീര് അതിലുണ്ടാകും എന്താണ് പറഞ്ഞത് ഫിത്തഫുലി റീഖുൻ യസീർ ചെറിയ രൂപത്തിലുള്ള ഉമിനീര് അതിലുണ്ടാകും എന്നാൽ വല യക്കൂനു ഫിൻ നഫ്സ് നഫ്സിൽ അത് ഉണ്ടാവുകയില്ല വേറെ ചിലർ പറഞ്ഞു നഫ്സിൽ നേരിയ ഉമിനീരുണ്ടാകും തഫുലിൽ അത് ഉണ്ടാവുകയില്ല പക്ഷെ ആദ്യം പറഞ്ഞതാണ് ശരി നഫ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഉമിനീർ ഉണ്ടാവുകയില്ല അപ്പോൾ ഉമിനീരില്ലാതെ ഊതുക ഒന്നുകിൽ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ഊതാം വേദനയുള്ള ഭാഗത്തേക്ക് ഡയറക്റ്റ് ഊതാം അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് ഊതിയിട്ട് ഖുർആൻ ഓതുക അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ട് ഓതുക എന്നിട്ട് സ്വന്തം ശരീരത്തിൽ തടവുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പർശിക്കാൻ അനുവാദമുള്ളവരാണെങ്കിൽ സ്പർശിച്ചുകൊണ്ട് സ്പർശിക്കാൻ അനുവാദമില്ലാത്തവരാണെങ്കിൽ ഊതിക്കൊണ്ട് ഇനി അതിനും കഴിയുകയില്ല എങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രം ഈ രൂപത്തിലാണ് ആ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തൊരു കാര്യമാണ് നഫസ് ഊതിക്കൊടുക്കുക അസാലിസ് മൂന്നാമത്തതാണ് അത്തഫ്ലു തഫ്ലു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വിശദീകരിച്ചു ഒലമാക്കൾ വിശദീകരിച്ചു നഫ്ഹുൻ മഹു അദിന ബുസാഖ് ചെറിയ ഒരു ഉമിനീർ അതിലുണ്ടാകും ഉമിനീര് വേണം ബഹു അക്സറുമിന നഫ്സ് അത് നഫ്സിനേക്കാൾ കുറച്ചുകൂടി മേലെയുള്ളതാണ് അപ്പം നഫ്സ് എന്ന് പറഞ്ഞാൽ ഉമിനീരില്ലാതെ ഊതുന്നതാണെങ്കിൽ ഒരല്പം ഉമിനീര് കൂടി ഉപയോഗപ്പെടുത്തുക മന്ത്രത്തിൽ അതിനാണ് തഫ്ല് എന്ന് പറയുന്നത് അതിനെന്താണ് തെളിവ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അലൈ അബൂ സയ്യിദ് അൽ ഖുദിരി അൻഹു എന്നുള്ള ഹദീസ് ഈ ഹദീസ് ഞാൻ തുടക്കത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഫാത്തിഹയുടെ മന്ത്രത്തിൽ ഫാത്തിഹയുടെ പ്രാധാന്യം പറയുന്നിടത്ത് നാം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു ഗോത്രത്തിലെ നേതാവിനെ തേളുകുത്തി അപ്പോൾ അവർക്ക് വേണ്ടി മന്ത്രിച്ചപ്പോൾ ഏഴ് തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടാണ് മന്ത്രിച്ചത് അങ്ങനെ മന്ത്രിക്കുമ്പോൾ അബൂ സയ്യിദ് അൽ ഖുദിരി റദിയുള്ളാൻഹു ചെയ്തതെന്താണ് عليه ويقرأ الحمد لله رب العالمين الحمد لله رب العالمين എന്നുള്ള സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ആ വ്യക്തിക്ക് തേളുകുത്തിയ ഭാഗത്തേക്ക് അദ്ദേഹം തുപ്പുകയുണ്ടായി അല്ലെങ്കിൽ നേരിയ ഉമിനീര് കലർന്ന രൂപത്തിലാണ് അവിടെ മന്ത്രിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്രകാരം ഒരൽപ്പം ഉമിനീര് ഈ പറഞ്ഞതുപോലെ വിഷം തീണ്ടിയ ഭാഗത്തോ മുറിവ് പറ്റിയ ഭാഗത്തോ റുക്കിയ ചെയ്യുമ്പോൾ മന്ത്രിച്ചിട്ട് അല്പം ഉമനീര് കൂടി ചേർക്കുന്നതിന് വിരോധമില്ല നബി സല്ലാ അലൈഹി സ്വലമയോട് ഈ കാര്യം സഹാബികൾ പറഞ്ഞപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ലമ അത് വിലക്കിയിട്ടില്ല മാത്രമല്ല നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസ് ഒന്നുകൂടി ഉദ്ധരിക്കാം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അവിടെ നബി സല്ലാഹു അലൈഹി വസ്ലമ മന്ത്രിക്കുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത് കാനൻ നബി സല്ലാഹു അലൈഹി വസ്ലം യക്കൂലു ഫിർ റുഖിയ അള്ളാഹുവിൻ്റെ റസൂൽ റുഖിയയിൽ പറയാറുണ്ട് തുർബത്തു അറുദിന വരീഖത്തു അറുദിന നമ്മുടെ ഭൂമിയിലെ മണ്ണും നമ്മിൽ ചിലരുടെ രീക്കത്തും അഥവാ ഉമിനീരും അപ്പോൾ അവിടെ നബി സല്ലാ അലിസ്ലം ഉമിനീര് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് മന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഉമിനീരോട് കൂടിയുള്ളതിനാണ് തഫല് എന്ന് പറയുന്നത് ഉമിനീരില്ലാതെ ഊത ഊതലുമാവാം അതിനാണ് നഫ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് ഖുർആൻ പാരായണം ചെയ്യണം അല്ലെങ്കിൽ മറ്റു ദിക്റുകൾ ചൊല്ലണം രണ്ടാമത്തത് നേരിയ രൂപത്തിൽ ഊതാം മൂന്നാമത്തത് അല്പം ഉമിനീര് കലർത്തുന്നതിനും വിരോധമില്ല ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫതുൽ ബാരിയിൽ രേഖപ്പെടുത്തി ലി അന്നൽ മത്ലൂബ ഫിർ റുഖിയ അത്തബറുഖു റുതൂബത്തി ദിക്രി കമാ തഖദ്ദം വൽ മത്ലൂബു ഹുനാ തർദു ഷയാത്തീനി വ ഇദ്ഹാറു ഇഹ്തിഖാരിഹി നമ്മൾ നമ്മളവിടെ ഉമിനീര് പുരട്ടുന്നത് അതല്ലെങ്കിൽ ഉമിനീര് കലർന്ന നേരിയ രൂപത്തിൽ നമ്മൾ ഊതുന്നതിൻ്റെ യുക്തി എന്താണ് പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്തുകൊണ്ടോ ദിക്റ് ചെയ്യുമ്പോഴോ നമ്മുടെ നാവിലുണ്ടാകുന്ന ആ ഉമിനീരിന് ആ ഖുർആാനിൻ്റെയും ദിക്റിൻ്റെയും വറക്കത്തുണ്ടാകും എപ്പോഴും ഉള്ള ഉമിനീരിനല്ല മറിച്ച് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ മറ്റു സൂറത്തുകളോ ആയത്തുകളോ പാരായണം ചെയ്യുമ്പോഴും അതേപോലെ തന്നെ മറ്റു ദിക്റുകൾ ചൊല്ലുമ്പോഴും ആ ഖുർആാനിൻ്റെ വറക്കത്ത് ആ ദിക്റിൻ്റെ വറക്കത്ത് ആ ഉമിനീരുമായിട്ട് കലരും അപ്പോൾ അത് ഫലം ചെയ്യും അതുകൊണ്ടാണ് പ്രവാചകൻ ഉമിനീരും അതേപോലെ തന്നെ ഊത്തിനെയും ഉപയോഗപ്പെടുത്തിയത് അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ സർ സർവശക്തനായ അള്ളാഹു സുബാനഹുവ ചാലക്കാണ് കൂടുതൽ അറിയുന്നത് അതോടൊപ്പം ഊതുന്നതോടുകൂടി അവിടെ മറ്റൊന്നുകൂടി ഉണ്ട് പലപ്പോഴും പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത് പിശാജാണ് ആ പിശാജ് യഥാർത്ഥത്തിൽ നിസ്സാരമാണ് എന്നും ഖുർആാനിക വചനങ്ങൾ ഓതിക്കൊണ്ട് ഒന്ന് ഊതിയാൽ തന്നെ ആ പിശാജിൻ്റെ എല്ലാ തന്ത്രങ്ങളും നിസ്സാരമായി പോവുകയും നിഷ്ഫലമായി പോവുകയും ചെയ്യുമെന്ന ഒരു തത്വം കൂടി അതിലുണ്ട് എന്ന് മഹാനായ ഇബിൻ ഹജറുൽ അസ്കലാനി റഹിമഹുല്ല രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇബിനുൽ കയ്യമുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അത്തിബുൻ നബവി എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തി വഫിൻ നഫ്സി വത്തഫ്ലി ഇസ്തിആനതുൻ ബിതിൽക റുതൂബത്തി വൽ ഹവ വന്നഫ്സിൽ മുബാഷറത്തി വന്നഫ്സിൽ മുബാഷിരി ലിറുഖിയ വദ്ദിക്രി വദ്ദുആ فإن الرقية تخرج من قلب الراقي وفمه فإذا صاحبها شيء من أجزاء باطنه من الريق والهواء والنفس كانت أتم تأثيرا وأقوى فعلا ونفوذا ഇബനുൽ ഖയ്യിമുൽ ജൗസി റഹ്മുള്ള രേഖപ്പെടുത്തി നാം മന്ത്രിച്ചതിന് ശേഷം ഊതുമ്പോഴോ അല്ലെങ്കിൽ അല്പം ഉമനീര് നാം ഉപയോഗപ്പെടുത്തുമ്പോഴോ ആ കിറാഅത്തിലൂടെ ഉണ്ടാകുന്ന ആ നനവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് അത് ബാഹ്യമായ കാറ്റുമായും അതേപോലെ തന്നെ ശ്വാസവുമായും നമ്മൾ ഊതുമ്പോൾ ഈ ഋതൂബ ഈ നനവ് വായുവുമായി ചേരുന്നു അതിൽ പിന്നീട് ദിക്റുണ്ടാകുന്നു ദുആ ഉണ്ടാകുന്നു അതേപോലെ തന്നെ മന്ത്രിക്കുന്ന ആളുടെ ഹൃദയത്തിൽ നിന്ന് അയാളുടെ ഈമാനും ഇഖ്ലാസും അനുസരിച്ചാണ് അത് പുറത്തു വരുന്നത് അങ്ങനെ അതും ഉമിനീരും അതേപോലെ തന്നെ കാറ്റും എല്ലാം കൂടി ചേരുമ്പോൾ അതിന് വലിയ ഒരു തസീർ ഉണ്ടാകും ഒരു വലിയ ഫലമുണ്ടാകും എന്ന് ഇബിനുൽ ഖയ്യമുൽ ജൗസി റഹിമഹുല്ല രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അപ്പോൾ മന്ത്രിക്കുമ്പോൾ അല്പം ഉമിനീര് കൂടി ഉപയോഗപ്പെടുത്തുന്നത് വളരെയധികം ഫലപ്രദമാണ് നാലാമത്തത് അൽമസ്ഹു അതേപോലെ തന്നെ വൽവലു തടവുക അതല്ലെങ്കിൽ കൈവേദനയുള്ളിടത്ത് വെക്കുക സാധാരണ ദുവാകളിൽ അത് ആവശ്യമില്ല പക്ഷേ റുക്കിയയിൽ നാം മന്ത്രിക്കുമ്പോൾ സ്വയം മന്ത്രിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ കൈകൊണ്ട് വലത് കൈകൊണ്ട് പ്രത്യേകിച്ചും വലത് കൈകൊണ്ട് തടവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇല്ല എങ്കിൽ വേദനയുള്ളിടത്ത് കൈവെക്കുകയെങ്കിലും ചെയ്യുക ഇമാം മുസ്ലിം റഹിമുള്ള അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കഴിഞ്ഞ സന്ദർഭത്തിൽ കടുത്ത വേദന ഉണ്ടാകുമ്പോഴുള്ള മന്ത്രം പറഞ്ഞിടത്ത് നമ്മൾ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നബി സല്ലാ അലിസ്ലം പറയുന്നത് മിൻ ജസദി നിന്റെ ശരീരത്തിൽ വേദനയുള്ളിടത്ത് നിന്റെ കൈ വെക്കുക എന്നാണ് അപ്പോൾ കൈവെക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിട്ട് വക്കുൽ ബിസ്മില്ലാഹി സലാസൻ വക്കുൽ സബാമറാത്തിൻ അഊദു ബില്ലാഹി വഖുദ്റത്തിഹി മിൻ ഷർരി മാജിദ് വ ഹാദിർ അപ്പോൾ മൂന്ന് തവണ ബിസ്മില്ല എന്ന് പറഞ്ഞു പിന്നെ അഊദു ബി വ വഖുദ്റത്തിഹി എന്ന് തുടങ്ങുന്ന ദിക്ർ ഏഴ് തവണയും പറയുക അപ്പോൾ കൈ വെക്കാൻ പ്രവാചകൻ നിർദ്ദേശിച്ചു അതേപോലെ തന്നെ ഇമാം നസായി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ രേഖപ്പെടുത്തുന്നത് നബി സലാഹു അലൈ വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു ഫംസഹ് ബിഹി സബ അമറാത്തിൻ ഏഴ് തവണ കൈകൊണ്ട് തടവുക എന്നാണ് പറഞ്ഞത് മാത്രമല്ല നമ്മൾ എങ്ങനെയാണ് കടുത്ത വേദന ഉണ്ടാകുമ്പോൾ മന്ത്രിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഓരോ തവണ ദിക്റ് ചൊല്ലുമ്പോഴും കൈ ഉയർത്തി തടവുക അപ്പോൾ മന്ത്രത്തിൽ പ്രധാനപ്പെട്ട രണ്ട് രീതിയാണ് ഒന്ന് കൈവക്കലും മറ്റൊന്ന് തടവലും ഇത് നാലാമത്തെ രൂപമാണ് ഇനി അഞ്ചാമത്തത് മണ്ണ് അല്പം ഉപയോഗപ്പെടുത്തുക എന്നതാണ് അരീക്കത്തുമ അത്തുർബ മണ്ണ് ഉപയോഗപ്പെടുത്തുക ഉമിനീരിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസാണ് അതിൻ്റെ തെളിവ് തുർബത്തു അറുദീന വരീഖത്തു ബഅദീന യുഷ്ഫ സഖീമുന ബിഇദ്നി റബ്ബിന ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ഭൂമിയിലെ മണ്ണും നമ്മുടെ ഉമിനീരും കൊണ്ട് രോഗികൾക്ക് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ശിഫ ലഭിക്കുന്നു അപ്പോൾ ഉമിനീരും മണ്ണും കൂടി കലർത്തിയതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് പുരട്ടുന്നത് തീർച്ചയായും റുക്കയയിൽ ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് നബി സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അത് കാണിച്ചു തന്നിരിക്കുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സുഫിയാൻ ഇബിൻ ഒഴയിന ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മഹാപണ്ഡിതനെ രേഖപ്പെടുത്തി അദ്ദേഹം തൻ്റെ ചൂണ്ടുവിരൽ നനച്ചുകൊണ്ട് ഭൂമിയിൽ ഉമിനീര് കൊണ്ട് നനച്ചുകൊണ്ട് ഭൂമിയിൽ കുത്തുകയും അതിൽ പറ്റിപ്പിടിച്ച മണ്ണ് വേദനയുള്ളിടത്ത് പുരട്ടിക്കൊണ്ട് അദ്ദേഹം കാണിച്ചു ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുർബത്തു അറുദീന ബിരീഖത്തി ബഅദിന യുഷ്ഫാസ് ബിഹി സഖീമുന ബിഇദിന റബ്ബിന എന്ന് ചൊല്ലുകയും ചെയ്യുക അപ്പോൾ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യമാണ് അപ്പോൾ അഞ്ചാമത്തെ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പം മണ്ണും ഉമിനീരും കൂടി കലർത്തുക എന്നത് റൊക്കിയയിലെ മറ്റൊരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഫത്ഹുൽ ബാരി ലിബുനാജർ അസ്കലാനി രേഖപ്പെടുത്തി കൗലുഹു ബിരീഖത്തി ബാദിന നമ്മളിൽ ചിലരുടെ ഉമിനീര് കൊണ്ട് എന്നത് നബി സല്ലാഹു അലൈഹി വസ്ലമ മന്ത്രിക്കുന്ന സന്ദർഭത്തിൽ അല്പം ഉമിനീര് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നതിന് ഇതിൽ തെളിവുണ്ട് എന്നും ഇബിൻ അജറുൽ അസ്കലാനി റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇനി ആറാമത്തൊരു രീതിയാണ് ഉപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള അതോടൊപ്പം ഖുർആൻ ഓതിക്കൊണ്ടുള്ള ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും ഇബ്നു മാജ റഹിമുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ സഹീഹെന്ന് വിധിച്ചിട്ടുള്ള ഹദീസ് നമുക്ക് കാണാം അലി റതി അള്ളാഹു താലാൻഹു പറയുന്നു ബൈന റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലം ദാത്ത ലൈലത്തിൻ യുസല്ലി ഒരു രാത്രിയിൽ ഒരിക്കൽ നബി സല്ലാ അലൈഹി നമസ്കരിക്കുകയായിരുന്നു ഫവല അയദഹു അലൽ അറുദി നബി സല്ലാ അലൈഹി സ്വലം തൻ്റെ കൈ നിലത്ത് വെച്ചപ്പോൾ ഫലദഹത്തുഹു ആ കൊറബുൻ ഫനാവലഹ റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലം ബിൻ അലിഹി ഫലഹ നബി സല്ലാ അലൈഹി സ്വലമയെ ഒരു തേള് കുത്തി പ്രവാചകൻ കൈ നിലത്ത് വെച്ചപ്പോൾ നബി സല്ലാ അലൈഹി തൻ്റെ ചെരുപ്പ് കൊണ്ട് അതിനെ കൊന്നുകളഞ്ഞു ഫലം മൻസറഫ എന്നിട്ട് നമസ്കാരത്തിന് ശേഷം അപ്പോൾ നമസ്കാരത്തിൽ തന്നെയാണ് നബി സല്ലാ അലിസ്ലം അത് ചെയ്തത് നമസ്കാരത്തിന് ശേഷം നബി സല്ലാ അലിസ്ലം പറഞ്ഞു അൻ അള്ളാഹുൽ ആക്രം ഈ തേളിന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്താണ് കാര്യം മാ തദഉ മുസല്ലിയൻ വല ഗൈറഹു ഔ നബിയൻ ഗൈറഹു നമസ്കരിക്കുന്നവരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ല നബിയാണെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ ഈ തേള് കുത്തിക്കളഞ്ഞല്ലോ നമസ്കരിക്കുന്ന ഒരാളെ അതല്ലെങ്കിൽ നബിയാണെന്ന് ശ്രദ്ധിക്കാതെ എല്ലാവരെയും കുത്തുന്നു നബി സല്ലാ അങ്ങനെ പറയുകയുണ്ടായി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു സുമ്മദ് ആബിമിൽഹിൻ വമ പ്രവാചകൻ വെള്ളവും ഉപ്പും കൊണ്ടുവരാൻ പറഞ്ഞു ഫജ അലഹൂഫി ഇന ഇൻ അത് രണ്ടും കൂടി ഒരു പാത്രത്തിലിട്ടു എന്നിട്ട് എന്ത് ചെയ്തു ഈ ഉപ്പും വെള്ളവും കൂടി കലർത്തിയതിന് ശേഷം സുമ്മജ അല ഉസ്ബുഹി ഹൈസു ലദഗത്തുഹു വയംസഹുഹ എന്നിട്ട് എവിടെയാണോ തേള് കുത്തിയത് അവിടേക്ക് ഈ ഉപ്പും ഉപ്പ് കലർന്ന വെള്ളം ഒഴിച്ചുകൊണ്ട് നബി സല്ലാ അലിസ്ലം തടവിക്കൊണ്ടിരുന്നു ആ തടവുന്ന കൂട്ടത്തിൽ പ്രവാചകൻ എന്തും ചെയ്യുകയാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും നബി സല്ലാ അലിസ്ലം ഓതുകയും ചെയ്തു സൂറത്തുൽ ഇഖ്ലാസും അതിൽ ഉൾപ്പെടാം അപ്പം നബി സല്ലാ അലിസ്ലം ഓതുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഉപ്പ് കലർന്ന വെള്ളം ഉപയോഗിക്കുകയും ചെയ്തു ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു നമുക്ക് എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും ഭൗതികമായ മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ റുക്കിയയും ചെയ്യുക അപ്പോൾ ഇരട്ടി ഫലമുണ്ടാകുമെന്നാണ് അലഹമുല്ല ഉദാഹരണത്തിന് നമുക്കൊരു തലവേദന വന്നു തലവേദന വന്നാൽ തലവേദനയുടെ മരുന്ന് കഴിക്കാം അതിൻ്റെ കൂടെ നാം മന്ത്രിക്ക് കൂടി ചെയ്താൽ അള്ളാഹു നിശ്ചയിച്ച രണ്ട് ഫലങ്ങൾ ദുനിയാവിലുള്ള മരുന്ന് ആര് നിശ്ചയിച്ചതാണ് അള്ളാഹു ഉസ്മാനത്തല നിശ്ചയിച്ചതാണ് അതുകൊണ്ടാണ് ഒരു സഹാബി നബി സല്ലാ അലൈഹി സ്വലമോട് ചോദിച്ചത് ഞങ്ങൾ ഉപയോഗിക്കുന്ന മരുന്ന് അതേപോലെ തന്നെ റുഖിയ ഇതൊക്കെ ഖദറിനെ മാറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നബിസ്വലാസ്ലം എന്താ പറഞ്ഞത് രണ്ടും അള്ളാഹുവിൻ്റെ ഖദറിൽപ്പെട്ടതാണ് എന്നാണ് അപ്പോൾ എല്ലാറ്റിനും മരുന്നുണ്ട് അപ്പോൾ ഭൗതികമായ മരുന്നും ആത്മീയമായ മരുന്നും റുഖിയയും മറ്റു മരുന്നുകളും ഒരുമിച്ച് ഉപയോഗിച്ചാൽ അത് കൂടുതൽ ഫലം ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കാണിച്ചതുപോലെ അപ്പോൾ ഇതേപോലെ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഉപ്പുവെള്ളം വളരെ നല്ലതാണ് ഉപ്പുവെള്ളം വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ മന്ത്രിക്കുകയും കൂടി ചെയ്താൽ കൂടുതൽ ഫലമുണ്ടാകും അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റു മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉറക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ആറോളം രീതികളാണ് ഞാനിപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത് ഒന്നാമത്തത് നമ്മൾ ഖുർആാനിൽ നിന്നോ മറ്റു അധികാറുകളിൽ നിന്നോ പാരായണം ചെയ്യണം അത് മസ്റ്റാണ് രണ്ടാമത്തത് നമുക്ക് നേരിയ രൂപത്തിൽ കാറ്റ് പുറപ്പെടുന്ന രൂപത്തിൽ ഉമിനീരില്ലാതെ ഊതാം അതാണ് നഫ്സ് അല്പം ഉമിനീര് കലർത്തിക്കൊണ്ട് തന്നെ ഊതാം അതാണ് തഫില് അതാണ് മൂന്നാമത്തത് അതേപോലെ തന്നെ നാലാമത്തത് കൈകൊണ്ട് തടവുക അല്ലെങ്കിൽ കൈവെക്കുക അഞ്ചാമത്തത് മണ്ണും ഉമിനീരും കൂടി കൂട്ടിക്കലർത്തിയിട്ട് ആറാമത്തത് ഞാൻ ഈ പറഞ്ഞ ഉപ്പുവെള്ളവും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ മറ്റു ഖുർആാനിക വചനങ്ങളോ ദിക്കറുകളോ ഈ രൂപത്തിലാണ് മന്ത്രിക്കേണ്ടത് സ്വയം മന്ത്രിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തടവാം വേദനയുള്ളിടത്ത് കൈവെക്കാം ഊതാം ഉമിനീര് ഉപയോഗിക്കാം മണ്ണ് ഉപയോഗിക്കാം ഉപ്പും വെള്ളവും ഉപയോഗിക്കാം ഈ രൂപത്തിലൊക്കെ ചെയ്യാം മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല അപ്പോൾ ഈ രൂപത്തിലാണ് മന്ത്രിക്കേണ്ടത് أيقاس العمر بأيام أم أعوام فتأملت جلست أفكر فيما يذكر حين يقال رحم الله فلان كان وكان وكان لن تذكر إلا الأعمال